അപ്പം നിങ്ങൾ ഈ ഇലക്ട്രോണിക്സിലും ടോയ്സിലൊക്കെ ശ്രദ്ധിച്ച് ബാക്കിൽ നോക്കിയാൽ ഒരു സി ഇ മാർക്കിംഗ് ആയിട്ട് കാണാൻ പറ്റും ഈ ഒരു സി ഇ മാർക്കിങ്ങിന്റെ അർത്ഥം യൂറോപ്യൻ കൺഫേമിറ്റിയാണ് ഇനി എന്തുകൊണ്ടാണ് ഈ സി ഇ മാർക്കിംഗ് പ്രൊഡക്ട്സിലെ ബാക്കിലൊക്കെ കാണുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു സി ഇ മാർക്കിംഗ് റെപ്രസെന്റ് ചെയ്യുന്നത് ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അല്ലാതെ ഈ ഒരു മാർക്കിംഗ് ക്വാളിറ്റി ചെക്കിന് വേണ്ടിയൊന്നുമല്ല അപ്പം മുമ്പേ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സും ടോയ്സും ഒക്കെ യൂറോപ്യയിൽ വിറ്റുപോകാൻ സിഇ ഇ e മാർക്കിംഗ് മസ്റ്റാണ് അപ്പം ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക